വിഷുഫല ഇടണം വേണ്ട കമൻ്റ് ഇടുകയൊക്കെ ചെയ്തിരിക്കുന്നത് ഞാൻ കാണുകയുണ്ടായി നമ്മുടെ ഈ വർഷം ഇപ്പോൾ ഏപ്രിൽ മാസം പന്ത്രണ്ടാം തീയതി പതിമൂന്നാം തീയതി വ്യാഴം മാറുകയാണ് അതുപോലെ തന്നെ പതിമൂന്നാം തീയതി രാഹു മാറുകയാണ് ശനി ഇരുപതാം തീയതി കഴിഞ്ഞ് ഇരുപത്തിരണ്ടാം തീയതിയോടെ മാറുകയാണ് അപ്പോൾ ഈ ശനി മാറ്റം വ്യാഴമാറ്റം മാറ്റം ഇതെല്ലാം തന്നെ ഈ വർഷത്തെ വിഷുഫലത്തിൽ പ്രതിഫലിക്കും എന്നുള്ളതിന് സംശയമില്ല അപ്പോൾ ഇതെല്ലാം അനുസരിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ റെഡിയാക്കി എടുത്തിരിക്കുന്നത് ഈ ഏപ്രിൽ മാസം പതിനഞ്ചാം തീയതി മേടൻ രണ്ടിനാണ് ഇപ്രാവശ്യം വിഷു വരിക വെള്ളിയാഴ്ച ഈ ഏപ്രിൽ പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പതിനഞ്ച് വരെയുള്ള ഒരു വർഷത്തെ ഫലമാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടെ പറയുന്നത് അപ്പോൾ ഓരോ കൂറുകാർക്കും ഏതൊക്കെ രീതിയിലുള്ള അനുഭവങ്ങളായിരിക്കും വരിക അവർക്കുണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള ഒരു പൊതുവായിട്ടുള്ള ഒരു വിചാരം നമുക്ക് ഈ വീഡിയോയിൽ കൂടെ ചെയ്യാം ആദ്യമായിട്ട് നമുക്ക് മേടക്കൂറാണ് അശ്വതി ഭരണി കാർത്തിക കാലികാരായിരിക്കുന്ന മേടക്കൂറുകാർക്ക് പൊതുവേ ഗുണഫലങ്ങളുള്ള ഒരു സമയമായിട്ട് പറയേണ്ടതായിട്ടുണ്ട് കർമ്മരംഗത്ത് വിധത്തിലുള്ള നേട്ടങ്ങളൊക്കെ കാണാൻ സാധ്യതയുണ്ടാവാം ദീർഘകാലമായിട്ട് അലട്ടിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്ന കാലമാവും പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാനുള്ള സാഹചര്യവും കിട്ടും കുറച്ച് ദൈവാധീനം കുറഞ്ഞ കാലമാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്നാലും അന്യനാട്ടിൽ കഴിയുന്നവർക്ക് ആഗ്രഹിച്ചിടത്തേക്ക് സ്ഥലം മാറ്റം ലഭിക്കാനുള്ള സാധ്യതയുണ്ടാവും പൊതുവേ ഒരു സമാധാനകരമായിട്ടുള്ള ഒരു വർഷമായിരിക്കും ഈ മേടം പുലരുമ്പോൾ മേടക്കൂറുകാർക്കുണ്ടാകാനുള്ള സാധ്യത പല വഴിയിലൂടെ ധാരാളം പണം കൈവശം വന്നു ചേരാനുള്ള സാധ്യത വരും കുടുംബത്തിലും കുറച്ച് സ്വസ്ഥത നിലനിൽക്കുന്ന കാലമായിരിക്കും ധനപരമായിട്ട് ചില പ്രയാസങ്ങളൊക്കെ നമ്മളെ അലട്ടാനുള്ള സാധ്യതയും പറയണം സ്വജനങ്ങളുടെ അഭിപ്രായ ഭിന്നത അവരുമായിട്ട് നമുക്ക് തെറ്റാനുള്ള സാഹചര്യം ഉണ്ടാവാം അത് കലഹങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടും ഉണ്ടാവും കച്ചവടക്കാർ ശ്രദ്ധിച്ച് കാര്യങ്ങൾ നടത്തേണ്ട കാലമായിരിക്കും ധനപരവും അതനുസരിച്ചിട്ടുള്ള ചെലവും നമ്മളെ അലട്ടുന്ന കാലമായിരിക്കും വാഹന ലാഭം ഉദ്യോഗക്കയറ്റം ഇതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് പൊതുവെ കാര്യങ്ങളിൽ കൂടുതലായിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ആഭരണ ലാഭം ഭർത്താക്കന്മാർക്ക് ഉന്നതി ഇതൊക്കെ നമുക്ക് ഈ വർഷം പ്രതീക്ഷിക്കാം രാഷ്ട്രീയക്കാർക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുന്ന ഒരു വർഷമായിരിക്കും പൊതുവേ മേടം ഇളവം മിഥുനം മാസങ്ങളിലെ അംഗീകാരങ്ങളൊക്കെ ലഭിക്കുകയും ധനപരമായിട്ട് പുരോഗതിയൊക്കെ ഉണ്ടാവുകയും ചെയ്യാനുള്ള സാധ്യത ഉണ്ടാവാം എന്നാൽ കർക്കിടകൻ ചിങ്ങം കന്നി മാസങ്ങളിൽ നമുക്ക് വിവാഹാദി കാര്യങ്ങളൊക്കെ നടക്കുക അതുപോലെ തന്നെ കുറച്ച് ഉന്നത ജീവിത വിജയങ്ങളൊക്കെ ഉണ്ടാകുക ഇതിനൊക്കെയുള്ള സാഹചര്യവും വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ വൃശ്ചികം ധനു അതുപോലെ തുലാം വൃശ്ചികം ധനു ഈ മാസങ്ങളിൽ തൊഴിലവസരങ്ങളൊക്കെ ഉണ്ടാവുകയും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഉയർച്ച ഉണ്ടാവുകയൊക്കെ ചെയ്യാനുള്ള ഒരു സാഹചര്യവും കിട്ടാം മകരം കുംഭം മീനം മാസങ്ങളിലാണെങ്കിൽ കുറച്ച് അസ്വസ്ഥതകളൊക്കെ അനുഭവിക്കാനുള്ള സാധ്യതയുണ്ടാവും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും അതുപോലെ സാഹസിക പ്രവൃത്തികളൊക്കെ ചെയ്യാനായിട്ട് തോന്നിയിട്ട് അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ അപകടങ്ങളൊക്കെ ഉണ്ടാകാനും ഒക്കെയുള്ള സാധ്യതയും വരാം പൊതുവേ മിഥുനം വൃശ്ചികം മീനം ഈ മാസങ്ങൾ പൊതുവെ ഗുണകരമായിരിക്കാനുള്ള സാധ്യത മേടക്കൂറുകാർക്ക് ഇല്ല ഇവർ ശിവക്ഷേത്ര ദർശനങ്ങൾ നടത്തുക ശാസ്താവിനെയും സുബ്രഹ്മണ്യനെയും പ്രീതിപ്പെടുത്തുക വിഷ്ണു ക്ഷേത്ര ദർശനങ്ങളിൽ വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം പന്ത്രണ്ടിലെ വ്യാഴത്തിൻ്റെ ഗുണമാക്കിയെടുക്കാനായിട്ട് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി പാൽപ്പായസമോ ഒക്കെ വഴിപാട് നടത്തുന്നതും വളരെ നല്ലതാണ് പിന്നീട് ഇടവക്കൂറാണ് കാർത്തികകാല രോഹിണി പിന്നീട് ഇടവക്കൂറാണ് കാർത്തിക മുക്കാല് രോഹിണി മകയിര അരയായിരിക്കുന്ന ഇടവക്കൂറുകാർക്ക് ഈശ്വരാനുകൂല്യമുള്ള ഒരു വർഷമായിരിക്കും വളരെ അനുകൂലമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടാവും കാലമായിട്ട് കാത്തിരുന്ന കാര്യങ്ങൾ സഫലമാകുന്ന കാലമായിരിക്കും ചിലർക്ക് സ്ഥാനക്കയറ്റവും പ്രതീക്ഷിക്കാവുന്നതാണ് പുതിയ ജോലി ലഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ ജോലി ലഭിക്കുന്ന ഒരു കാലം ആയിരിക്കും വരുമാനം വർദ്ധിക്കുകയും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള സാമ്പത്തിക പുരോഗതി ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു വർഷം കൂടിയായിരിക്കും ഇത് അതുപോലെ സാമ്പത്തിക വരവുണ്ടാവുമെങ്കിലും അതിനൊപ്പം തന്നെ ചിലവും നമുക്ക് ഉണ്ടാകുന്ന കാലമാണ് വിദേശ തൊഴിലിന് ശ്രമിക്കുന്നവർക്ക് അത് സാധിക്കുന്ന കാലവുമായിരിക്കും ഉദ്യോഗസ്ഥർക്ക് ആരോപണങ്ങളെയൊക്കെ നേരിടാനുള്ള സാധ്യത പറയണം പ്രൊമോഷൻ കുറച്ച് താമസിക്കാനുള്ള സാധ്യതയും ഈ വർഷം പറയണം സുഹൃത്തുക്കളുമായിട്ട് അകലാനുള്ള സാഹചര്യമൊക്കെ വരാം അത് നമ്മൾ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കണം നൂതനമായിട്ടുള്ള സംരംഭങ്ങൾ തുടങ്ങുന്നതിന് കഴിയുന്ന കാലമാണ് സർക്കാർ ജീവനക്കാർക്ക് സ്ഥലം മാറ്റമൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് കിട്ടാനുള്ള സാധ്യതയുമുണ്ട് ഗൃഹനിർമ്മാണം നടത്തുന്ന ആൾക്കാർക്ക് അത് പൂർത്തീകരിച്ച് താമസം തുടങ്ങുവാൻ കഴിയുന്ന കാലമായിരിക്കും വിവാഹാദി കാര്യങ്ങളിൽ തീരുമാനം ഉണ്ടാകുന്ന കാലമാണ് ഏത് കാര്യത്തിലും പൊതുവെ അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് സന്താന ഭാഗ്യത്തിനും സാധ്യതയുണ്ട് കുടുംബജീവിതം സന്തോഷകരമായിരിക്കും കുടുംബിനികൾക്ക് വീട്ടുകാര്യങ്ങളിൽ നിയന്ത്രണം ഉണ്ടാകുന്ന കാലമാണ് അതുപോലെ ദാമ്പത്യ സുഖം സ്വല്പം കുറയാനുള്ള സാധ്യതയുണ്ട് ഭർത്താവുമായിട്ട് കലഹം ഉണ്ടാകാതിരിക്കാനായിട്ട് കുടുംബിനികൾ ശ്രദ്ധിക്കണം മേടം ഇളവം മിഥുനം ഈ മാസങ്ങളിൽ പൊതുവിലൊരു പുരോഗതി ദർശിക്കാവുന്നതായിരിക്കും സാമ്പത്തികമായിട്ടും വ്യാപാരത്തിലുമൊക്കെ പുരോഗതി ഉണ്ടാവും അതുപോലെ പദവികളൊക്കെ പ്രമോഷനോ അതുപോലെ ഉന്നത പദവികളൊക്കെ നമ്മളെ തേടി വരാനുമുള്ള സാധ്യത ഈ മാസങ്ങളിലുണ്ടാവും കർക്കിടകം ചിങ്ങം കന്നി ഈ മാസങ്ങളിൽ നമുക്ക് സാമൂഹികപരമായിട്ടൊരു ഉന്നതി ഉണ്ടാവാം വ്യക്തിപരമായിട്ട് നമുക്ക് പല നേട്ടങ്ങളും നമ്മളെ എത്തിച്ചേരാനുമൊക്കെ ഒരു സാധ്യത ഉണ്ടാവും കാര്യവിജയങ്ങളൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ തുലാം വൃശ്ചികം ധനുമാസങ്ങളിലും ഈ കാര്യവിജയവും ഒക്കെ ഉണ്ടാവും എന്നാൽ നമുക്കൊരു ദൂരയാത്രകളോ അലച്ചിലുകളോ ഒക്കെ നമ്മളെ മെനക്കെടുത്താനുള്ള സാധ്യതയും വരും അതുപോലെ ഭൂമിയൊക്കെ ലഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഭൂമി ലാഭം ഉണ്ടാകുന്ന കാലം കൂടിയായിരിക്കും മകരം കുംഭം മീനം ഈ മാസങ്ങളിൽ പൊതുവെ നേതാക്കന്മാർക്കൊക്കെ ഉന്നത പദവികളിലേക്ക് എത്തിച്ചേരാൻ കഴിയും ധനപരമായിട്ട് ഉന്നതി ഉണ്ടാവും നല്ല മനസമാധാനം കിട്ടുന്ന ഒരു കാലമായിരിക്കും അവസാനത്തെ ഈ മൂന്ന് മാസങ്ങൾ എന്നാണ് നമ്മുടെ പ്രതീക്ഷ പിന്നീട് ശിവന് നന്നായിട്ട് പൂജ കഴിക്കുക പ്രാർത്ഥിക്കുക കൂവളമാല ധാരയൊക്കെ നടത്തുക ശ്രീരാമനെ ദർശിച്ച് അവിടെ വഴിപാടുകളൊക്കെ കഴിക്കുക ഇതുപോലെ സർപ്പക്ഷേത്രങ്ങളിലൊക്കെ വഴിപാടുകൾ കഴിക്കുക ഇതൊക്കെ പൊതുവിൽ നല്ല ഫലങ്ങളെ നമുക്ക് ഉണ്ടാക്കിത്തരും പിന്നീട് മിഥുനക്കൂറുകാരാണ് മകയിലുവര തിരുവാതിര പുണർദം മുക്കാലായിരിക്കുന്ന മിഥുനക്കൂറുകാർക്ക് പൊതുവേ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ കാണുന്നുണ്ട് പ്രവർത്തന രംഗത്ത് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും ഈ സമയത്ത് പറയണം സാമ്പത്തിക ഞെരുക്കത്തിനുള്ള സാധ്യതയുമുണ്ട് എന്നാൽ ചിലപ്പോൾ നമുക്ക് സാമ്പത്തിക പ്രതിസന്ധി തരണം ചെയ്യാൻ ഉള്ള ഒരു മനഃശക്തി ഉണ്ടാക്കിയെടുത്ത് മുന്നോട്ട് പോകേണ്ടതായിട്ട് വരാനുള്ള സാധ്യത വരും ദീർഘയാത്രകളൊക്കെ ഉള്ളത് സഫലമാകുന്ന കാലമാണ് വിദേശത്തുള്ളവർക്ക് ഉദ്യോഗ കയറ്റം ലഭിക്കുന്ന കാലമായിരിക്കും മക്കളുടെ വിവാഹ കാര്യങ്ങളിലൊക്കെ തീരുമാനമാകുന്ന കാലമായിരിക്കും ദീർഘകാലമായിട്ട് അലട്ടിക്കൊണ്ടിരുന്ന ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയുന്ന കാലമായിരിക്കും പുതിയ ജോലി ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് സ്വയം തൊഴിൽ ചെയ്യുന്നവരെ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട കാലമാണ് സാമ്പത്തിക നഷ്ടങ്ങളൊക്കെ അവർക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഏത് കാര്യത്തിലും ചെറിയ ചെറിയ തടസ്സങ്ങളൊക്കെ നമ്മളെ അലട്ടാനുള്ള ഒരു സാധ്യതയുണ്ട് കച്ചവടക്കാർ ഇടപാടുകളൊക്കെ ശ്രദ്ധിച്ച് നടത്തുക യാത്രാക്ലേശം അലച്ചിൽ ഇതൊക്കെ ഉണ്ടാകുന്ന ഒരു കാലം കൂടിയാണ് എതിരാളികളുമായിട്ട് നമ്മൾ രമ്യതയിലെത്തിച്ചേരുന്ന കാലമായിരിക്കും അധ്വാനഭാരവും അലച്ചിലും വർദ്ധിക്കുന്ന കാലമായിരിക്കും സ്വന്തമായിട്ട് ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുന്ന കാലമായിരിക്കും നിയമപ്രശ്നങ്ങളിലൊക്കെ അനുകൂലമായിട്ടുള്ള തീരുമാനം ഉണ്ടാകുന്ന കാലമാണ് ആരോഗ്യകാര്യങ്ങളിൽ കൂടുതലായിട്ട് ശ്രദ്ധിക്കണം വിവാഹാദി കാര്യങ്ങളിൽ ചില കാലതാമസം ഉണ്ടാകാം ഗൃഹനിർമ്മാണം നടത്തുന്നവർ ധനവ്യയം ഒഴിവാക്കണം കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനമൊക്കെ ഉണ്ടാകുന്ന ഒരു കാലം കൂടിയാണ് നമ്മളെ ബാധ്യതകൾ അലട്ടുന്ന ഒരു കാലമാണ് അതുകൊണ്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് സമൂഹത്തിൽ ഒരു മാന്യമായിട്ടുള്ള സ്ഥാനത്ത് എത്തിച്ചേരാൻ കഴിയുന്ന കാലമായിരിക്കും പൊതുവേ ഈ മേട ഇടവ മിഥുനം മാസം ഈ സമയത്ത് നമ്മൾ തീർത്ഥാടനങ്ങൾക്കൊക്കെ പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് അനാവശ്യമായിട്ടുള്ള ചെലവുകളൊക്കെ വരുന്ന ഒരു കാലവും കൂടെ ആയിരിക്കാം ഈ മേട ഇടവം മിഥുന ഈ മാസങ്ങൾ കർക്കിടകം ചിങ്ങം കന്നി ഈ മാസങ്ങളിൽ നമുക്ക് കുട്ടികൾക്കൊക്കെ വിദ്യാഭ്യാസപരമായിട്ടുള്ള പുരോഗതിയൊക്കെ ഉണ്ടാവാം കുടുംബത്തിലൊരു സമാധാന അന്തരീക്ഷം നിലനിൽക്കുന്ന കാലമായിരിക്കും വലിയ സാമ്പത്തിക ക്ലേശങ്ങളൊന്നും വരാനുള്ള സാധ്യതയില്ല എന്നാൽ തുലാമൃത്യം ധനുമാസങ്ങളിൽ ബഹുജനങ്ങൾക്കിടയിൽ നല്ല ഉയർന്ന ഒരു പൊസിഷൻ നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് നല്ലൊരു ഐശ്വര്യപൂർണമായിരിക്കുന്ന കാലമാകാനാണ് ആ സമയം സാധ്യത മകരം കുംഭം മീനം ഈ മാസങ്ങളിൽ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളും അതുപോലെ മനക്ലേശങ്ങളും ഒക്കെ ഉണ്ടാകും എന്നാലും കുടുംബത്തിൽ അത്രയൊരു വിഷയങ്ങളൊന്നും ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് ശിവനെ തന്നെ പ്രീതിപ്പെടുത്തുന്നതാണ് ഇവർക്ക് ഏറ്റവും നല്ലത് അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം നടത്തുന്നതും ഇവർക്ക് നല്ലതായിരിക്കും പിന്നീട് കർക്കിടക കൂറാണ് പുണതം കാല പൂയ ആയില്യം ഇവർക്ക് ഗുണകരമായിട്ടുള്ള നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലം തന്നെയായിരിക്കും വിഷുഫലമായിട്ട് നമുക്ക് പറയാനുള്ളത് ദീർഘകാലമായിട്ട് ഇവരെ അനുഭവിച്ചുകൊണ്ടിരുന്ന ബുദ്ധിമുട്ടുകൾക്കൊക്കെ പരിഹാരം ഉണ്ടാവും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്ന കാലമായിരിക്കും പുതിയ ജോലി ലഭിക്കുന്നതിന് സാധ്യതയും കാണുന്നുണ്ട് പലർക്കും നൂതനമായിട്ടുള്ള ഒരു സംരംഭങ്ങളൊക്കെ ആരംഭിക്കാനുള്ള ഒരു സാഹചര്യവും ഈ വർഷം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഏത് കാര്യത്തിലും നല്ലൊരു അനുകൂലമായ മാറ്റങ്ങൾ വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വിവാഹ കാര്യത്തിൽ ഉടനെ തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാവാം ഉദ്യോഗസ്ഥർക്ക് പലവിധ നേട്ടങ്ങളുണ്ടാകുന്നുണ്ട് വിദ്യാർത്ഥികൾക്കും പഠനപരമായിട്ടുള്ള പുരോഗതി ഉണ്ടാകുന്നുണ്ട് ഈ വർഷം ആഗ്രഹിക്കുന്ന ഉപരിപഠനങ്ങൾക്ക് സാധ്യത തെളിയുന്ന ഒരു കാലം കൂടിയായിരിക്കും കുട്ടികൾക്ക് പാഠ്യേതര വിഷയങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് ശ്രദ്ധ കൂടാനുള്ള സാധ്യതയുള്ളത് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുമുണ്ട് കച്ചവടക്കാർക്ക് സാമ്പത്തിക പുരോഗതി കൈവരുന്ന കാലമായിരിക്കും ജീവിതത്തിൽ അപൂർവമായിട്ടുള്ള ഒരു മാറ്റത്തിൻ്റെ ഘട്ടമാണ് വരുന്നത് അകന്ന് കഴിഞ്ഞവർ തമ്മിൽ ചേരാനുള്ള ഇടയും ഈ സമയത്തുണ്ടാകും ഭാഗ്യം കൊണ്ട് ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാകാം മക്കളുടെ വിജയത്തിൽ മാതാപിതാക്കൾക്ക് അഭിമാനം തോന്നുന്ന ഒരു കാലഘട്ടമായിരിക്കും അന്യനാട്ടിൽ കഴിയുന്നവർക്ക് സ്വന്തം നാട്ടിലേക്ക് മടങ്ങി വരാനായിട്ട് സാധിക്കുകയും ചെയ്യും മറ്റുള്ളവരുടെ തെറ്റിദ്ധാരണകളൊക്കെ മാറുന്ന കാലമായിരിക്കും അതുപോലെ തന്നെ ഇടപെടുന്ന കാര്യങ്ങളിൽ വിജയം കാണുമെങ്കിലും ശത്രുക്കൾ ശക്തി ആർജിച്ചു വരുന്നത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതായിട്ടുണ്ട് മേട ഇടവും മിഥുനം മാസങ്ങളിൽ നമുക്ക് പ്രസിദ്ധി മനസ്സന്തോഷവും അതുപോലെ ഭാഗ്യ കടാക്ഷങ്ങളും ഒക്കെ കിട്ടുന്ന ഒരു കാലമായിരിക്കും കർക്കിടകം ചിങ്ങം കന്നി മാസങ്ങളിൽ നമുക്ക് തൊഴിൽ രംഗത്ത് ഉയർച്ച ഉണ്ടാവാം കുടുംബ സൗഖ്യം ഉണ്ടാകാം അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഭക്ഷണപ്രിയം ഉണ്ടാകുന്ന ഒരു കാലം കൂടിയായിരിക്കും തുലാം വൃശ്ചികം ധനുമാസങ്ങളിൽ ദൂരയാത്രകളും ശത്രുപീഡകളും കൊണ്ട് അലട അലട്ടാനുള്ള സാധ്യത ഉണ്ടാവും എന്നാൽ ഇഷ്ടജനങ്ങളിൽ നിന്നൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുക അങ്ങനെയൊക്കെയുള്ള ഒത്തിരി വിഷമതകൾ ആ സമയത്ത് നമുക്ക് അനുഭവിക്കാനുള്ള സാധ്യതയുണ്ടാവും മകരം കുംഭം മീനം മാസങ്ങളിൽ വിദേശത്ത് തൊഴിലവസരങ്ങളൊക്കെ തേടി വരും എന്നാൽ നമ്മളെക്കുറിച്ച് തന്നെ മറ്റുള്ളവരൊക്കെ അപവാദം പറയുന്നത് നമ്മൾ കേൾക്കാൻ ഇടയുണ്ടാകാനും ഈ സാധ്യതയുണ്ട് ഇതൊക്കെ ദോഷകാരിയായിരിക്കുന്ന കാര്യങ്ങളും നമുക്ക് ആ മാസങ്ങളിൽ അനുഭവിക്കാൻ സാധ്യതയുണ്ട് വിഷ്ണുക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ കഴിക്കുന്നത് വളരെ ഉത്തമമാണ് ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലിയൊക്കെ നടത്തി ശത്രുദോഷത്തെ നമ്മൾ കുറയ്ക്കേണ്ടതായിട്ടുണ്ട് പിന്നീട് ചിങ്ങക്കൂറാണ് മകം പൂരം ഉത്രത്തിക്കാലായിരിക്കുന്ന ചിങ്ങക്കൂറുകാർക്ക് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ഒരു വർഷമാണ് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങൾ കാണുന്നുണ്ട് പുതിയ ജോലി ലഭിക്കാനുള്ള സാധ്യതയും ഈ സമയത്തുണ്ട് സ്വയം തൊഴിൽ ചെയ്യുന്നവർ ശ്രദ്ധിച്ചില്ലെങ്കിൽ പല പ്രയാസങ്ങളും ഉണ്ടാകാനുള്ള ഇടയുണ്ടാവാം സാമ്പത്തികമായിട്ട് ഞെരുക്കം ഉണ്ടാകുന്ന ഒരു കാലമായിരിക്കും പുതിയ സംരംഭങ്ങളൊന്നും നമ്മൾ ആരംഭിക്കാൻ പറ്റിയ ഒരു കാലമല്ല അപകടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും നമ്മൾ ശ്രദ്ധിക്കണം അപകട സാധ്യതയുള്ള കാര്യങ്ങളിൽ നിന്ന് നമ്മൾ നിശ്ചയമായിട്ടും വിട്ടു നിൽക്കേണ്ട ഒരു കാലമാണ് അടുത്ത ഒരു വർഷം പുതിയ വാഹനങ്ങളൊക്കെ നമ്മൾ വാങ്ങാനുള്ള സാധ്യത തെളിയുന്നുണ്ട് വർഷത്തിൻ്റെ ആരംഭത്തിലായിരിക്കും നമുക്ക് കൂടുതൽ മോശകാലമായിട്ട് അനുഭവപ്പെടുക ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ പൊതുവെ ശ്രദ്ധിക്കണം ഉദ്യോഗസ്ഥരെ വളരെ ശ്രദ്ധ പാലിക്കേണ്ട കാലമാണ് കച്ചവടക്കാരെ സാമ്പത്തിക ഇടപാടുകൾ സൂക്ഷിച്ച് നടത്തേണ്ട കാലമായിരിക്കും വിദേശത്ത് ജോലി തേടുന്നവർക്ക് അതിനുള്ള അവസരങ്ങളൊക്കെ ലഭിക്കാം യാത്രാക്ലേശം അലച്ചിൽ ഇവയ്ക്ക് സാധ്യത കാണുന്നുണ്ട് സൂട്ട് ബന്ധങ്ങളിൽ ഉലച്ചിൽ തട്ടാം വിവാഹാധികാര്യങ്ങളിൽ കാലതാമസം ഉണ്ടാകാം സാമ്പത്തിക ഇടപാടുകൾ കോടതിയിലെത്താനായിട്ടുള്ള ഒരു സാഹചര്യം നമുക്ക് വന്നു ചേരാം എന്നാൽ അതിനെ അനുവദിക്കാതിരിക്കുന്നതായിരിക്കും നമുക്ക് ഗുണകരമാകുക ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമ്മളെ അലട്ടാനുമുള്ള സാധ്യതയുണ്ട് ദാമ്പത്യ സുഖം നമുക്ക് അനുഭവപ്പെടും എങ്കിലും ദുരാരോപണങ്ങൾക്ക് നമ്മൾ വിധേയരാകുകയും ചെയ്യും മേടം എടവം മിഥുനം മാസങ്ങളിലെ കുടുംബസുഖം മനക്ലേശം ഔന്നത്യം എന്നീ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും കർക്കിടകം ചിങ്ങം കന്നി മാസങ്ങളിൽ നമുക്ക് നേതാക്കളുടെ അടുപ്പം നമ്മളിലേക്ക് കൂടുതൽ കിട്ടാനുള്ള സാധ്യതയുണ്ട് സന്താനങ്ങളില്ലാത്തവർക്ക് സന്താന സൗഭാഗ്യം ആ സമയത്ത് കിട്ടാനുള്ള സാധ്യതയുണ്ടാവാം തുലാം ധനുമാസങ്ങളിൽ ആരോഗ്യപരമായിട്ട് വളരെയധികം വിഷമതകളൊക്കെ അനുഭവിക്കാം അതുപോലെ അപവാദ ശ്രവണം നമുക്ക് ഉണ്ടാകാം നമ്മൾ എല്ലാ കാര്യത്തിലും ശത്രുക്കളൊക്കെ ശക്തി ആർജിക്കുന്ന ഒരു കാലമായിരിക്കും വളരെയധികം ശ്രദ്ധിക്കണം മകരം കുംഭം മീനം മാസങ്ങളിൽ നമുക്ക് വ്യവഹാരങ്ങളിലൊക്കെ കോടതി കേസുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വിജയവും അതുപോലെ മനസ്സുഖവും സമാധാനവും ഒക്കെ കിട്ടാനുള്ള സാധ്യത ഉന്നതങ്ങളിലേക്ക് നമുക്ക് എത്തിച്ചേരാനുള്ള സാഹചര്യവും അവസാന മാസങ്ങളിൽ കിട്ടാനുള്ള സാധ്യത ഉണ്ടാവും ഗണപതിയെ പ്രീതിപ്പെടുത്തുന്നത് ഏറ്റവും ഉത്തമമാണ് അതുപോലെ തന്നെ ശാസ്ത്രപ്രീതിയും നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അത് നമുക്ക് വളരെയധികം ഗുണങ്ങളെ നൽകുമെന്നുള്ളതിന് സംശയമില്ല പിന്നീട് കന്നിക്കൂറുകാരാണ് ഉത്രത്തി മുക്കാല് അത്തം ചിത്തിരാര ഇവർക്ക് ഈശ്വരാനുകൂല്യമുള്ള ഒരു വർഷമായിരിക്കും ഈ വർഷം അനുകൂല മാറ്റങ്ങൾ പലതും ഇവർക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സാമ്പത്തികമായിട്ടുള്ള പുരോഗതി കൈവരിക്കാനിടയാവും ദീർഘനാളായിട്ട് കാത്തിരുന്ന സമ്പാദ്യം കയ്യിൽ വന്നു ചേരുകയും ചെയ്യും സുഖഭോഗങ്ങളിൽ കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുന്ന ഒരു കാലമായിരിക്കും പുതിയ ജോലിയിലൊക്കെ പ്രവേശിക്കുന്ന കാലമായിരിക്കും നൂതന സംരംഭങ്ങൾ തുടങ്ങുന്നതിന് കഴിയുന്ന കാലമായിരിക്കും പുതിയ പ്രവൃത്തി മേഖലയിൽ പ്രവേശിക്കുന്നതിലൂടെ പലവിധ നേട്ടങ്ങൾ നമുക്ക് ഉണ്ടാകുന്ന കാലമായിരിക്കും വിവാഹാലോചനകളിൽ ഉടൻ തീരുമാനം ഉണ്ടാകുമെന്നുള്ളതിൽ സംശയമില്ല സാമ്പത്തിക ഇടപാടുകൾ ശ്രദ്ധിച്ച് നടത്തുവാൻ കച്ചവടക്കാർ ശ്രദ്ധിക്കുക ഉദ്യോഗസ്ഥർക്ക് സർക്കാരിൽ നിന്ന് അനുകൂല പ്രതികരണം ഉണ്ടാകാം വ്യാപാരികൾക്ക് അപ്രതീക്ഷിത ലാഭം സേനാ വിഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂല മാറ്റം എന്നിവ ഫലമായിട്ട് പറയേണ്ടതായിട്ടുണ്ട് ഗ്രഹനിർമ്മാണം പൂർത്തീകരിച്ച് താമസം തുടങ്ങാം ഏത് കാര്യത്തിലും ഗുണാത്മകമായിട്ടുള്ള പരിവർത്തനങ്ങൾ ഉണ്ടാകുന്ന ഒരു വർഷമായിരിക്കും വിഷുഫലമായിട്ട് കന്നിക്കൂറുകാർക്ക് ഉണ്ടാകുക പല മാർഗങ്ങളിലൂടെ പണം വന്നു ചേരുന്ന ഒരു കാലമായിരിക്കും കുടുംബജീവിതവും ഇവർക്ക് സന്തോഷകരമായിരിക്കും ഏർപ്പെടുന്ന കാര്യങ്ങളെല്ലാം വിജയത്തിലെത്തിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും എതിരാളികളെ വശത്താക്കാൻ സാധിക്കുന്ന കാലമാണ് വിദ്യാർത്ഥികൾക്ക് മികച്ച വിജയം നേടാനാകുന്ന കാലമാണ് വീട്ടമ്മമാർക്ക് ഭർത്താവിൻ്റെയും മക്കളുടെയും ഉന്നതിയിൽ അഭിമാനം തോന്നുന്ന കാലമായിരിക്കും എന്നാൽ പല രീതിയിലുള്ള വിവാദങ്ങളെ അവർ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരാനുള്ള സാധ്യതയുണ്ടാവും മേടം ഇടവം മിഥുനം ഈ മാസങ്ങളിൽ ധനലാഭം ഉണ്ടാകാം എന്നാൽ മനക്ലേശം സ്വല്പം വർദ്ധിക്കുന്ന കാലമായിരിക്കും കർക്കിടകം ചിങ്കം കന്നി മാസങ്ങളിൽ എല്ലാ രീതിയിലുള്ള വിഭവ പുഷ്ടിയും നമുക്കുണ്ടാവും അതുപോലെ തന്നെ ദൂരയാത്രകൾ തൊഴിലിൽ ഉന്നതി സൗഖ്യം ഇതൊക്കെ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള കർക്കിടകം ചിങ്ങം കന്നി മാസങ്ങളിൽ പറയേണ്ടതായിട്ടുണ്ട് പിന്നീട് തുലാം വൃശ്ചികം ധനുമാസങ്ങളിൽ ഐശ്വര്യം അതുപോലെ പുതിയ സംരംഭങ്ങൾ ഇഷ്ടജനങ്ങളുമായിട്ടുള്ള ഒരു കലഹം ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത പറയണം മകരം കുംഭം മീനം മാസങ്ങളിലാണെങ്കിൽ കുറച്ച് നേതൃഗുണമൊക്കെ ഉണ്ടാവുകയും കുറച്ച് സാഹസികത ഒക്കെ ഫീൽ ചെയ്യുകയും എന്നാൽ ധനപരമായിട്ടുള്ള പുഷ്ടിയും നമുക്ക് പറയേണ്ടതായിട്ടുണ്ട് സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തി ഭജിക്കുന്നതും ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നതും ഗണപതിയെ പ്രസാദിപ്പിക്കുന്നതും വളരെയധികം ഗുണം ഇവർക്ക് ചെയ്യും പിന്നീട് തുലാക്കൂറാണ് ചിത്തിരാര ചോതി വിശാഖമുക്കാലായിരിക്കുന്ന തുലാക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് കാണുന്നത് കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകാം അന്യനാട്ടിൽ കഴിഞ്ഞ കഴിഞ്ഞിരുന്നവർക്ക് ആഗ്രഹിച്ചിടത്തേക്ക് സ്ഥലം മാറ്റം ലഭിക്കുന്ന ഒരു കാലമാണ് പുതിയ ജോലിയൊക്കെ ലഭിക്കുന്ന കാലമാണ് ചില ബുദ്ധിമുട്ടുകളൊക്കെ എന്നാൽ അതിനകത്തൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് ശ്രദ്ധിക്കണം സ്വയം തൊഴിൽ ചെയ്യുന്നവരും വളരെയധികം ശ്രദ്ധിക്കേണ്ട കാലമാണ് കച്ചവടക്കാർക്ക് ധനനഷ്ടം ചെറുതായിട്ടൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് സന്താനങ്ങൾക്ക് ഗുണമുണ്ടാവും ദാമ്പത്യ ഗുണമുണ്ടാവുകയൊക്കെ ചെയ്യുന്ന ഒരു കാലമായിരിക്കും സാമ്പത്തിക ലാഭവും കുറച്ചൊക്കെ നമുക്ക് അല്ലാതെ കിട്ടാനുള്ള സാധ്യതകളും പറയേണ്ടതായിട്ടുണ്ട് കുടുംബാന്തരീക്ഷം ആശങ്കകളില്ലാത്ത വിധം സുന്ദരമായിട്ടിരിക്കുന്ന കാലമായിരിക്കും യാത്രാക്ലേശം അലച്ചിൽ ഇവയൊക്കെ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് പരാജയ സാധ്യത ഉള്ളതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാലമാണ് വിവാഹാധികാര്യങ്ങൾ നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ട് ഗ്രഹനിർമ്മാണം നടത്തുന്നവരെ പാഴ്ചിലവുകൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം ദീർഘകാലമായിട്ട് അലട്ടിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാകുന്ന കാലമായിരിക്കും സാമ്പത്തിക ഞെരുക്കം ഉണ്ടാവാനിടയുണ്ട് രാഷ്ട്രീയക്കാർക്ക് വിജയത്തിൻ്റെ സമയമാണ് കലാകായിക രംഗത്തുള്ളവർക്ക് മികച്ച നേട്ടങ്ങളും ഉണ്ടാവും വിദേശ ജോലിക്കായിട്ട് ശ്രമിക്കുന്നവർക്ക് കാലതാമസം കൂടാതെ തൊഴിലിൽ പ്രവേശിക്കാനും കഴിയും പല കാര്യങ്ങളും നടക്കാനായിട്ട് നമ്മൾ ഒന്നിലധികം പ്രാവശ്യം പരിശ്രമിക്കേണ്ടതായിട്ട് വരാനുള്ള സാഹചര്യം വരാം ആരോഗ്യസ്ഥിതി എന്നാൽ കുറച്ച് മെച്ചപ്പെടുന്ന കാലമായിരിക്കും മേടം ഇടവം മിഥുനം മാസങ്ങളിലെ കലാരംഗത്തുയർച്ച അപ്രതീക്ഷിതമായിട്ടുള്ള ധനനഷ്ടം മേലധികാരികളുടെ പ്രശംസയൊക്കെ കിട്ടുന്ന കാലം കൂടി ആയിരിക്കാം എന്നാൽ കർക്കിടകം ചിങ്ങം കന്നി മാസങ്ങളിലെ വിദ്യാപരമായിട്ട് കുട്ടികൾക്ക് പുരോഗതിയൊക്കെ കിട്ടാം വ്യാപാര രംഗത്ത് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത എന്നാൽ ഭൂമി സംബന്ധമായിട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ഭൂമി ലാഭം പോലും പ്രതീക്ഷിക്കേണ്ട കാലമായിരിക്കും തുലാം വൃശ്ചികം ധനു ഈ മാസങ്ങളിൽ കുട്ടികൾക്ക് പരീക്ഷയിൽ വിജയം നേടുന്ന കാലമാണ് അതുപോലെ തന്നെ വിഭവ പുഷ്ടി കീർത്തി ഇതൊക്കെ ഉണ്ടാകാം എന്നാൽ കടമൊക്കെ നമുക്ക് വന്നു ഭവിക്കാനുള്ള സാധ്യതയും ആ സമയത്ത് പറയണം പിന്നീട് മകരം കുംഭം മീനം മാസങ്ങളിൽ മനോവ്യാകുലതകൾ മനപ്രയാസങ്ങൾ ഒത്തിരി ഉണ്ടാകുന്ന കാലമായിരിക്കും കാർഷികപരമായിട്ടുള്ള ആദായം കിട്ടാം ദേഹത്തിന് അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ദോഷപരിഹാരത്തിനായിട്ട് നമ്മൾ ശിവക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ കഴിക്കുന്നത് വളരെ നല്ലതായിരിക്കും പിന്നീട് വൃശ്ചികം വിശാഖം കാല അനിഴം തൃക്കേട്ട ഈ നക്ഷത്രക്കാരായിരിക്കുന്ന വൃശ്ചികൂറുകാർക്ക് പലവിധ ഗുണങ്ങൾ വരുന്ന കാലമായിരിക്കും പുതിയ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കുന്ന കാലമായിരിക്കും സാമ്പത്തികമായിട്ട് പുരോഗതി കൈവരുന്ന കാലമായിരിക്കും നാനാ വഴികളിൽ നിന്ന് ആദായം ലഭിക്കുന്ന കാലമായിരിക്കും ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിക്കുന്ന കാലമായിരിക്കും കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് സന്താന ഭാഗ്യവും ഈ സമയത്ത് പ്രതീക്ഷിക്കാവുന്നതാണ് പലർക്കും പുതിയ പ്രവർത്തന മേഖലയിൽ പ്രവേശിക്കുന്നതിന് അവസരം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വ്യവസായം പുരോഗതിയിലേക്ക് മാറുന്ന കാലമായിരിക്കും സേനാ വിഭാഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് പ്രമോഷനൊക്കെ പ്രതീക്ഷിക്കാവുന്ന കാലമായിരിക്കും ദീർഘകാലമായിട്ട് അകന്നു നിന്ന സുഹൃത്തുക്കൾ അഭിനന്ദനങ്ങളുമായിട്ട് നമ്മുടെ അടുക്കിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യതയും പറയണം വിവാഹാദി കാര്യങ്ങളിലൊക്കെ തീരുമാനം ഉണ്ടാകുന്ന കാലമാണ് വിദേശയാത്രയ്ക്ക് പരിശ്രമിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങളൊക്കെ ലഭിക്കാം ഗ്രഹം മോടി പിടിപ്പിക്കാനുള്ള സാഹചര്യം വരാം ഗ്രഹനിർമ്മാണം പൂർത്തീകരിച്ച് അവിടെ താമസമാകുന്നതിനുള്ള സാഹചര്യവും ഉണ്ടാകാം വിദ്യാർത്ഥികൾക്കും പഠിത്തത്തിൽ നല്ല പുരോഗതി ഉണ്ടാകുന്ന കാലമായിരിക്കും നൂതന വസ്തു വാഹനാദികളൊക്കെ വാങ്ങാം കച്ചവടക്കാർക്ക് തങ്ങളുടെ ബിസിനസ് വിപുലീകരിക്കുന്നതിന് സാധിക്കുന്ന കാലമായിരിക്കും വാഹനത്തിനായിട്ട് നമ്മൾ അധികം പണം ചെലവഴിക്കേണ്ടതായിട്ട് വന്നേക്കാം അത് നമ്മൾ ശ്രദ്ധിക്കണം മക്കളുടെ നേട്ടത്തിലൊക്കെ നമുക്ക് അഭിമാനം തോന്നുന്ന കാലമായിരിക്കും സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ നമ്മളെ സഹായവുമായിട്ട് വരുന്ന ഒരു കാലം കൂടായിരിക്കും കുടുംബ സമാധാനം ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ദാമ്പത്യപരമായിട്ടും കുറച്ച് ഒരു അനുകൂലമായ കാലമായിരിക്കും ഇത് മേട ഇടവം മിഥുനം മാസങ്ങളിലെ വ്യാപാരത്തിലൊക്കെ ലാഭവും അംഗീകാരങ്ങളും ഒക്കെ ഉണ്ടാവാം എന്നാൽ സ്വല്പം മനക്ലേശമൊക്കെ അനുഭവിക്കാനുള്ള സാധ്യത പറയേണ്ടതായിട്ടുണ്ട് കർക്കടകം ചിങ്ങം കന്നി മാസങ്ങളിൽ സാമ്പത്തികമായിട്ടുള്ള പുരോഗതിയൊക്കെ വരും പ്രശസ്തി ഉണ്ടാവും അതുപോലെ തന്നെ ഇഷ്ടജനങ്ങളിൽ നിന്നുമുള്ള ആനുകൂല്യങ്ങളൊക്കെ കിട്ടാം എന്നാൽ തുലാം വൃത്തിയും ധനുമാസങ്ങളിൽ ഇഷ്ടജന വിരഹമാണ് നമുക്ക് പറയേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ കർമ്മസിദ്ധി ഉണ്ടാകുക ദേഹത്തിന് അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകുക ചെറിയ അസുഖങ്ങളാൽ അല അലച്ചിലുണ്ടാകുക ഇതിനൊക്കെ കാരണമാകാം മകരം കുംഭം മീനം മാസങ്ങളിൽ നമുക്ക് മനസ്സുഖം ഉണ്ടാകാം പുണ്യപ്രവൃത്തികളൊക്കെ ചെയ്യാനുള്ള സാധ്യത ഉണ്ടാവാം കാർഷികപരമായിട്ടുള്ള ആദായങ്ങളൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു കാലം കൂടിയായിരിക്കും ശിവക്ഷേത്രം വിഷ്ണുക്ഷേത്രം ഇവിടെയൊക്കെ ദർശനം നടത്തി വഴിപാടുകൾ കഴിക്കുകയും ഗണപതി പ്രീതികരമായിട്ടുള്ള കാര്യങ്ങൾ തേങ്ങ ഉടയ്ക്കുക ഗണപതി ഹോമം കഴിക്കുക നാരങ്ങാമാല ചാർത്തുക നെയ്വിളക്ക് കത്തിക്കുക ഇങ്ങനെയൊക്കെയുള്ള വഴിപാടുകളും അവർക്ക് കൂടുതൽ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാക്കി കൊടുക്കുമെന്നുള്ളതിന് സംശയമില്ല അതുപോലെ തന്നെ ധനുക്കൂർ മൂലം പൂരാട ഉത്രാടത്തിക്കാരായിരിക്കുന്ന ധനുക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്ര ഫലമാണ് കാണുന്നത് ബന്ധുഗുണം ഉണ്ടാവാം പലതരത്തിലും ബന്ധുക്കളുടെ ഗുണം കിട്ടാനുള്ള സാധ്യത ഉണ്ടാവും ധനപരമായിട്ടുള്ള വരവ് വർദ്ധിക്കും സൗഹൃദവും സഹായമനസ്കതയും പ്രദർശിപ്പിക്കുന്ന കാലമായിരിക്കും ധനനഷ്ടങ്ങൾ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് കച്ചവടക്കാരെ സ്വല്പം സൂക്ഷിക്കണം പുതിയ ജോലി ലഭിക്കുന്നത് സ്വല്പം നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ട് യാത്രാക്ലേശം അലച്ചിൽ ഇവ ധനുക്കൂറുകാർക്ക് പ്രതീക്ഷിക്കാം പുതിയ വീടൊക്കെ സ്വന്തമാക്കുന്ന കാലമായിരിക്കും കുടുംബത്തിലും സമാധാനവും സന്തോഷവും നിലനിൽക്കുന്ന കാലമായിരിക്കും തീർത്ഥയാത്ര ചെയ്യുന്ന കാലമായിരിക്കും ചിലർക്ക് പുതിയ വാഹനത്തിനും യോഗം ഉള്ള കാലമായിരിക്കും ആരോഗ്യ കാര്യങ്ങളിൽ പ്രത്യേകമായിട്ടുള്ള ഒരു ശ്രദ്ധ എല്ലാവരും വെച്ച് പുലർത്തണം അതുപോലെ കുട്ടികളുടെ പഠനകാര്യങ്ങളിൽ നന്നായിട്ട് ശ്രദ്ധ നൽകേണ്ട കാലമാണ് വിവാഹാദി കാര്യങ്ങൾ നടക്കുന്നതിന് കാലതാമസം ഉണ്ടാകുന്നതിന് സാധ്യതയും പറയേണ്ടതായിട്ടുണ്ട് ഗ്രഹനിർമ്മാണം നടത്തുന്നവരെ പാഴ്ചെലവുകൾ ഉണ്ടാകുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കുകയും വേണം രാഷ്ട്രീയ പ്രവർത്തകർക്ക് അധികാര ലബ്ധി ഉണ്ടാകുന്ന ഒരു കാലമായിരിക്കും കുടുംബത്തിൽ ഒരു മംഗളകർമ്മമൊക്കെ നടക്കാനുള്ള സാധ്യത അടുത്ത വർഷം പറയേണ്ടതായിട്ടുണ്ട് ഉദ്യോഗാർത്ഥികൾക്കൊക്കെ ആഗ്രഹിച്ച ജോലി ലഭിക്കുന്ന കാലമായിരിക്കും വീട്ടമ്മമാരുടെ മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളൊക്കെ സാധിക്കുന്ന ഒരു കാലം കൂടിയായിരിക്കും അടുത്ത വിഷു കഴിഞ്ഞുള്ള ഒരു വർഷം മേട ഇടവം മിഥുനം മാസങ്ങളിൽ നമുക്ക് തൊഴിലിൽ വളരെ സാമർഥ്യം ഉണ്ടാകാം അനാവശ്യമായിട്ടുള്ള ചെലവുകൾ നമുക്ക് അലട്ടാനും അതുപോലെ എന്നാൽ ഉത്സാഹമൊക്കെ ഉള്ള ഒരു കാലമായിരിക്കും എന്നാൽ കർക്കിടകം ചിങ്ങും കന്നി മാസങ്ങളിലെ ശത്രുക്കളുടെ ഒരു പ്രവർത്തനങ്ങൾ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് കുട്ടികൾക്ക് പഠനത്തിൽ പുരോഗതി ലഭിക്കും അതുപോലെ തന്നെ നമുക്ക് നേതൃസ്ഥാനത്തേക്കൊക്കെ എത്തിച്ചേരാൻ പറ്റുന്ന ഒരു കാലം കൂടെ ആയിരിക്കും എന്നാൽ തുലാമൂർച്ചയും ധനു ഈ മാസങ്ങളിൽ സന്താനങ്ങൾക്ക് ഗുണമുണ്ടാകുകയും വിവാഹാദി കാര്യങ്ങളൊക്കെ നടത്തുകയും അതുപോലെ ധനധാന്യപരമായിട്ടുള്ള സമൃദ്ധി നമ്മളെ തേടിയെത്തുകയും ചെയ്യുന്ന ഒരു കാലമായിരിക്കും മകരം കുംഭം മീനം ഈ മാസങ്ങളിൽ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കാം സാഹസികത അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ട് നമുക്ക് വിഷമതകൾ ഒക്കെ അനുഭവിക്കുന്ന ഒരു കാലമാകാം സകല ഐശ്വര്യങ്ങളും ഉണ്ടാകാനായിട്ട് നിത്യേന ശ്രീരാമനെ സേവിക്കുന്നത് വളരെ നല്ലതാണ് ശാസ്താക്ഷേത്ര ദർശനം നടത്തുന്നതും ഉത്തമമായിട്ട് തന്നെ പറയണം വിഷ്ണുവിനെ ഭജിച്ച് തുളസിമാല നടത്തുന്നതും വളരെ നല്ലതാണ് പിന്നീട് മകരക്കൂറാണ് ഉത്രാടത്തിക്കാല് തിരുവോണം അവിട്ടം അര ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു കാലമാണ് മകരക്കൂറുകാർക്ക് ദീർഘകാലമായിട്ട് അലട്ടിക്കൊണ്ടിരുന്ന പല പ്രശ്നങ്ങൾക്കും എന്നാൽ അവർക്ക് പരിഹാരം കിട്ടുന്ന ഒരു കാലമാണ് പുതിയ ജോലി ലഭിക്കാനായിട്ട് കാത്തിരിക്കുന്നവർക്ക് കുറച്ചുകൂടെ കാലതാമസം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പല കാര്യങ്ങളും ഒരു മന്ദഗതിയിലേക്ക് വരിക എന്നാൽ പുതിയ സംരംഭങ്ങൾക്കും അനുകൂലമായിട്ടുള്ള ഒരു വർഷമല്ല ഇതെന്ന് ധരിക്കേണ്ടതായിട്ടുണ്ട് അന്യദേശങ്ങളിൽ ജോലി ശ്രമിക്കുന്നവർക്കും അതിൽ താമസം ഉണ്ടാകാം കച്ചവടക്കാർ സാമ്പത്തിക ഇടപാടുകൾ ശ്രദ്ധിച്ച് നടത്തേണ്ട കാലമാണ് വിദ്യാർത്ഥികൾ പഠനത്തിൽ കൊണ്ട് അച്ഛനമ്മമാർ അത് ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രത പുലർത്താനായിട്ട് ശ്രദ്ധിക്കുകയും വേണം ഉദ്യോഗസ്ഥർ തങ്ങളുടെ കർമ്മരംഗത്ത് ആലോചനക്കുറവും അശ്രദ്ധയും ഉണ്ടാകാതെ സൂക്ഷിക്കണം അത് നമുക്ക് തൊഴിലിന് ബുദ്ധിമുട്ടുണ്ടാക്കാനുള്ള സാധ്യത ഉണ്ടാവും യാത്രാക്ലേശം അലച്ചിൽ ഇതൊക്കെ നമ്മളെ അലട്ടുന്ന കാലമായിരിക്കും ഏത് കാര്യത്തിലും വളരെ ശ്രദ്ധ പാലിക്കേണ്ട സമയമാണ് വിദേശ യാത്രയ്ക്ക് പരിശ്രമിക്കുന്നവർക്ക് ആഗ്രഹം സഫലീകൃതമാകാനുള്ള സാധ്യതയുണ്ട് കായികമായിട്ട് അധ്വാനിക്കുന്ന വിഭാഗത്തിൽപ്പെട്ട എല്ലാവർക്കും ഏറെ പ്രയോജനം ഉണ്ടാകുന്ന കാലമായിരിക്കും വീട്ടമ്മമാർക്ക് ദാമ്പത്യ സൗഖ്യം ലഭിക്കുന്ന കാലമായിരിക്കും എന്നാൽ ചില ആരോപണങ്ങളെയൊക്കെ നേരിടേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം വീട്ടമ്മമാർക്കുണ്ടാകാം അതുപോലെ തന്നെ ഈ കൂറുകാർക്ക് രോഗബാധകൾ ഒക്കെ ഉള്ളവരൊക്കെ അത് ശമിക്കുന്ന ഒരു കാലം കൂടെ ആയിരിക്കും മേടം ഇടവം മിഥുനം മാസങ്ങളിൽ കാര്യത്തിലൊക്കെ വിജയമുണ്ടാവും കുടുംബത്തിൽ അഭൂർത്തി ശ്രേയസ്സും ഉണ്ടാവും ജനങ്ങൾക്കിടയിൽ അംഗീകാരം ലഭിക്കുകയും ചെയ്യുന്ന ഒരു കാലമായിരിക്കും കർക്കിടകം ചിങ്ങം കന്നി മാസങ്ങളിൽ ധനപരമായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ പുരോഗതി കിട്ടാം ഭവന നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് അത് മുന്നോട്ട് നീങ്ങും അന്യദേശങ്ങളിലൊക്കെ പോയി താമസിക്കാനുള്ള സാഹചര്യവും വരാം തുലാം വൃശ്ചികം ധനു ഈ മാസങ്ങളിൽ സന്താനങ്ങൾക്ക് സൗഖ്യം ഉണ്ടാവാം അംഗീകാരങ്ങൾ ഒക്കെ തേടി വരാം എന്നാൽ നമുക്ക് ഉദരവൈഷമ്യങ്ങളൊക്കെ നമ്മളെ അലട്ടാനുള്ള സാധ്യതയുണ്ടാവാം മകരം കുംഭം മീനം ഈ മാസങ്ങളിലെ ബന്ധുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്ന കാലമാണ് എന്നാൽ വിജയം ഉണ്ടാവാം അതുപോലെ തന്നെ മനോസുഖം സമാധാനമൊക്കെ ചിലപ്പോൾ കിട്ടാനുള്ള ഒരു സാധ്യതയും നമുക്ക് പറയേണ്ടതായിട്ടുണ്ട് ഗണപതിക്ക് ദർശനം നടത്തി വഴിപാട് നടത്തുക ഗണപതി ഹോമം നടത്തുക വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക അതുപോലെ തന്നെ ശാസ്താവിന് നീരാജനം കഴിപ്പിക്കുക ഇതൊക്കെ വളരെ നല്ല ഗുണമുണ്ടാക്കും കുംഭക്കൂറുകാർക്ക് ഔട്ടത്തിലര ചതയം പൂരുട്ടാതി മുക്കാലുകാർക്ക് ദൈവാധീനമുള്ള ഒരു വർഷമായിട്ട് തന്നെ പറയണം പൊതുവേ ഗുണാത്മകമായിട്ടുള്ള സമയമാണ് സാമ്പത്തിക സ്ഥിതിയൊക്കെ മെച്ചപ്പെടുന്ന കാലമാണ് ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ അധികവും നടക്കും കഠിനാധ്വാനത്തിലൂടെ നേട്ടങ്ങൾ കൈപ്പിടിയിൽ ഒരുക്കും അതുപോലെ തന്നെ പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങുന്നതിന് കഴിയുന്ന കാലമായിരിക്കും വിദേശത്ത് തൊഴിലിന് ശ്രമിക്കുന്നവർക്ക് അത് സാധിക്കുന്നതാണ് സന്താന ഗുണമുണ്ടാവും വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്ക് അനുകൂല സമയം തന്നെയാണ് രാഷ്ട്രീയ പ്രവർത്തകർക്കും വളരെ അനുകൂലമാണ് ശത്രുക്കളുടെ പ്രവർത്തനം പ്രവർത്തനമൊക്കെ നിഷ്പ്രഭമാകുന്ന ഒരു കാലമായിരിക്കും നൂതന വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ നമുക്ക് കിട്ടുന്ന ഒരു കാലമായിരിക്കും അതുപോലെ തന്നെ പഠനത്തിലും കുട്ടികൾക്ക് പുരോഗതി ഉണ്ടാവാം ഉദ്യോഗാർത്ഥി ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിക്കുന്ന കാലമായിരിക്കും സ്ഥാനക്കയറ്റം ജോലിക്കാർക്ക് സ്ഥാനക്കയറ്റം കിട്ടുന്ന ഒരു കാലം കൂടെയായിരിക്കും അതുപോലെ വിദ്യാർത്ഥികൾക്ക് നല്ല നേട്ടങ്ങൾ ഉണ്ടാകുന്ന കാലമായിട്ട് തന്നെയാണ് ഇത് കാണുന്നത് എല്ലാ കാര്യങ്ങളും ഉത്സാഹത്തോടെ ചെയ്യാൻ കഴിയുന്ന ഒരു കാലം തന്നെയാണ് സാഹിത്യരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അംഗീകാരങ്ങളൊക്കെ ലഭിക്കാനുള്ള സാധ്യതയുണ്ടാവും കച്ചവടക്കാർക്കും സാമ്പത്തിക നേട്ടങ്ങൾ വരാം പുതിയ ഗ്രഹനിർമ്മാണം നടത്തുന്നവർ അത് പൂർത്തീകരിച്ച് താമസം തുടങ്ങാം ആരോഗ്യകാര്യത്തിലും അങ്ങനെ ഭയപ്പെടേണ്ടതായിട്ട് തോന്നുന്നില്ല ദീർഘകാലമായിട്ട് ശത്രുതയിലായിരുന്നവരുമായിട്ട് നമ്മൾ രമ്യതയിലെത്താനുള്ള സാഹചര്യവും വരാം അതുപോലെ തന്നെ പൊതുവെ അനുകൂലമായ മാറ്റങ്ങളൊക്കെ ഇവർക്ക് മീനവും കർക്കിടകവും അത്ര മെച്ചമായിട്ടുള്ള മാസമാകാനുള്ള സാധ്യതയില്ല ഇടവും മിഥുനം മാസങ്ങളിൽ ഉയർന്ന ജീവിത സാഹചര്യങ്ങളും തൊഴിലവസരങ്ങളും വിദ്യാപുരോഗതിയൊക്കെ നമുക്ക് പറയാൻ കഴിയും കർക്കിടകം ചിങ്ങം കന്നി മാസങ്ങളിൽ അനാവശ്യ ചെലവുകളും തീർത്ഥാടനങ്ങളും എന്നാൽ കലാരംഗത്ത് അംഗീകാരങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യതയും വേണം തുലാം വൃശ്ചികൻ ധനു ഈ മാസങ്ങളിൽ ഭാഗ്യാനുഭവങ്ങളുണ്ടാവാം മനക്ലേശം ഉണ്ടാവാം അതുപോലെ നേതൃപദവികളൊക്കെ തേടിയെത്താനുള്ള സാധ്യതയുണ്ടാവാം മകരം കുംഭം മീനം മാസങ്ങളിൽ ധനലാഭം ആനുകൂല്യങ്ങൾ ബഹുജന സമ്മതി കീർത്തി ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്തായാലും നമുക്ക് ഈ അനുകൂല ഫലങ്ങളൊക്കെ നമുക്ക് പ്രവൃത്തിയിലേക്ക് വരണമെങ്കിൽ ധർമ്മശാസ്ത്ര പ്രീതി വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ ശനീശ്വര പൂജ ഒക്കെ കഴിപ്പിക്കേണ്ടതും ആവശ്യമാണ് ഏഴശനി ഉള്ള കാലമായതുകൊണ്ട് അത് ഇതിനൊക്കെ ചിലപ്പോൾ തടസ്സം നിൽക്കാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് അതുകൊണ്ട് ശനിപ്രീതി വളരെ പ്രാധാന്യമായിട്ട് തന്നെ ചെയ്യേണ്ട ഒരു കാലമാണ് മീനക്കൂറുകാർക്ക് പുരുട്ടാതിക്കാല് ഉത്തിട്ടാതി രേവതി ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു സമയമായിട്ടാണ് കാണുന്നത് പുതിയ ജോലി ലഭിക്കുന്നത് നീണ്ടുപോകാനുള്ള ഒരു സാധ്യത പറയുന്നുണ്ട് സാമ്പത്തികമായിട്ടുള്ള ചെറിയ നഷ്ടങ്ങളൊക്കെ അലട്ടാം വളരെ ശ്രദ്ധിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകണം പാർട്ട്ണർഷിപ്പ് ബിസിനസ് നടത്തുന്നവർക്ക് അത് ലാഭകരമായിട്ട് വരാനുള്ള ഉണ്ടാകും വ്യാപാര വ്യവസായ മേഖലയിലുള്ളവർക്ക് അമിത ലാഭം ലഭിച്ചില്ലെങ്കിലും പരാജയം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കാൻ സാധിക്കുന്ന കാലമാണ് രാഷ്ട്രീയ പ്രവർത്തകർക്ക് സാമൂഹിക അംഗീകാരവും പദവിയും ലഭിക്കുന്ന കാലമാണ് സേനാ വിഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് ദീർഘകാലം കുടുംബത്തെ പിരിഞ്ഞിരിക്കേണ്ടി വരാനുള്ള സാധ്യതയുണ്ട് വീട് മാറി താമസിക്കാനുള്ള സാധ്യതയും പറയണം പല കാര്യങ്ങളും മന്ദഗതിയിലാകാനുള്ള ഇടയുമുണ്ട് വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധ നൽകേണ്ട കാലമാണ് യാത്രാക്ലേശവും അലച്ചിലും ഉണ്ടാകുന്നതിന് സാധ്യത കാണുന്നുണ്ട് ആരോഗ്യ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കുക അവിവാഹിതരുടെ വിവാഹം നടക്കാൻ അനുകൂലമായ വർഷമാണ് വിവാഹാദി കാര്യങ്ങളിൽ ചെറിയ കാലതാമസമൊക്കെ ഉണ്ടായാലും വിവാഹം നടക്കാനുള്ള സാധ്യത ഈ വർഷം പറയണം കുടുംബജീവിതം സന്തോഷം നിറഞ്ഞതായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് കുടുംബിനികൾക്ക് അകാരണമായിട്ടുള്ള ഒരു മനോവിഷമങ്ങളൊക്കെ അലട്ടാനുള്ള സാധ്യത പറയുന്നുണ്ട് മക്കളുടെ പുരോഗതി നമ്മുടെ വീട്ടിൽ സന്തോഷവും സമാധാനവും ആഹ്ലാദവും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കാലമായിരിക്കും അതുപോലെ തന്നെ തീർത്ഥയാത്രകൾക്കൊക്കെ അവസരം ലഭിക്കാം തൊഴിൽ രംഗത്ത് ശത്രുക്കളുടെ പ്രവർത്തനം നമ്മൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടമാണ് അപവാദം കേൾക്കാനിടയുള്ള കാര്യങ്ങളിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കാനായിട്ട് ശ്രദ്ധിക്കുകയും വേണം മേട ഇടവും മിഥുനം മാസങ്ങളിൽ നമുക്ക് ശത്രുപീഠ കൂടാനും പ്രതാപിയായിട്ട് മാറാനൊക്കെ പറ്റുന്നൊരു കാലമായിരിക്കും കർക്കിടകം ചിങ്ങം കന്നി ഈ മാസങ്ങളിൽ നമുക്ക് സാമൂഹ്യ സ്ഥിതി നമ്മുടെ ഉയർന്നു വരാം സാമ്പത്തികപരമായിട്ട് ഐശ്വര്യവും ധനലാഭവും ഒക്കെ ഉണ്ടാകുന്ന ഒരു കാലമായിരിക്കും കുടുംബജീവിതത്തിൽ ഒരു സമാധാനവും സന്തോഷവും കിട്ടുകയും ചെയ്യും തുലാം വൃശ്ചികം ധനുമാസങ്ങളിൽ ഇഷ്ടജനങ്ങളുമായിട്ട് ഭിന്നത ഉണ്ടാവാം സന്താ സാമ്പത്തികമായിട്ടുള്ള ഒരു പുരോഗതി ഉണ്ടാവാം കച്ചവട ലാഭം ഉണ്ടാകാനുമുള്ള സാധ്യത പറയുന്നുണ്ട് മകരം കുംഭം മീനം മാസങ്ങളിൽ കാര്യവിജയങ്ങളും സൗഭാഗ്യങ്ങളും അതുപോലെ നേതൃപദവികളും ഒക്കെ നമുക്ക് ഉണ്ടാകാനുള്ള സാധ്യതയും പറയണം മീനക്കൂറുകാർക്ക് ലഗ്നത്തി വ്യാഴവും പന്ത്രണ്ട് ശനിയും വരുന്ന കാലമാണ് ഇപ്പോൾ ഏഴശനി തുടങ്ങുന്നുണ്ട് അവരും ശനിപ്രീതികരമായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് ശാസ്താക്ഷേത്ര ദർശനം ശനിയാഴ്ചകൾ നടത്തുകയും ശനിയാഴ്ച വ്രതമെടുക്കാൻ കഴിയുന്നവർ വ്രതമെടുക്കുകയൊക്കെ ചെയ്യുക അതുപോലെ ധനസ്ഥാനത്ത് നിൽക്കുന്ന രാഹുവിന് ശിവക്ഷേത്ര ദർശനങ്ങളും സർപ്പക്ഷേത്ര ദർശനങ്ങളും ഒക്കെ മീനക്കൂറുകാർ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും എന്തായാലും പൊതുവായിരിക്കുന്ന ഒരു വിഷുഫലമാണ് നമ്മൾ കൂറുകാരുടേതായിട്ട് പറഞ്ഞിരിക്കുന്നത് അവരുടെ ജാതകം അനുസരിച്ചിട്ട് ഇനി വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാൽ പോലും പൊതുവിൽ ഒരു എൺപത് ശതമാനം പേർക്കും ഇതിൻ്റെ ഫലങ്ങളൊക്കെ ഉണ്ടാകാം ഉണ്ടാകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് എന്തായാലും എല്ലാവരെയും അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അതുവരേക്കും നമസ്കാരം